ന്യൂസ് ടേസ്റ്റി ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു പ്രഷർ കുക്കർ ബിരിയാണിയാണ് അതായത് പനീർ ബിരിയാണി എസ്പെഷ്യലി വെജിറ്റേറിയൻകാർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ബിരിയാണി ആയിരിക്കും അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം വളരെ സിമ്പിളാണ് നല്ല ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് റൈസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ റൈസ് നന്നായിട്ട് ബസുമതി റൈസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് സോക്ക് ചെയ്യാൻ വയ്ക്കാം അത് കഴിഞ്ഞതിന് ശേഷം ഒരു അരിപ്പയിൽ വെള്ളം വാർന്നു പോകാനായിട്ട് ട്രെയിൻ ചെയ്യാനായിട്ട് വയ്ക്കാം കുറച്ച് വലിയ ടൈപ്പ് റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ കുറച്ച് പനീറും എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പനീർ നമുക്ക് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇത് രണ്ടും നമുക്ക് ആദ്യം ഒന്ന് ചെയ്ത് വയ്ക്കാം അപ്പോൾ പനീർ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അരി വാഷ് ചെയ്തിട്ട് സോക്ക് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഫ്ലെയിം വളരെ ലോ ഫ്ലെയിമിൽ വയ്ക്കണം ഞാൻ അതായത് മസാല ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ പനീർ ഫ്രൈ ചെയ്ത് എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു അര ടീസ്പൂൺ കശ്മീരി മുളക് പൊടി അപ്പോൾ ഫ്ലെയിം വളരെ ലോ ഫ്ലെയിമിൽ വയ്ക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോവും ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ഇത്രയും മതി വേറെ മസാലയൊന്നും ഞാൻ ചേർക്കുന്നില്ല ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കുവാണ് ഇതിലേക്ക് പനീർ ഇട്ട് കൊടുക്കാം അപ്പോൾ പനീർ ഫ്രൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ബിരിയാണി അല്ലാതെ ഉണ്ടാക്കാം അപ്പോൾ ഫ്രൈ ചെയ്ത് ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ പനീർ പൊടിഞ്ഞു പോകാനുള്ള ചാൻസും കുറവാണ് അപ്പോൾ ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിരിച്ച് മറിച്ചു വിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി അപ്പോൾ ഞാൻ ഒരു സൈഡ് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ സൈഡും തിരിച്ച് മറിച്ചൊക്കെ കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒത്തിരി ഫ്രൈ ആവണ്ട എല്ലാ സൈഡും ജസ്റ്റ് ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി അപ്പോൾ പനീർ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇത്രയും മതിയാവും ഇനി ഈ പാനിൽ നിന്ന് മാറ്റാം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണേൽ ബിരിയാണി കംപ്ലീറ്റും നെയ്യിൽ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ ചെയ്യാം ഇതിപ്പോൾ ഞാൻ നെയ്യും ഓയിലും ഓയിലും കൂടെ മിക്സ് ചെയ്താണ് ചെയ്യുന്നത് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നെയ്യ് ഒരുപാടായാലും കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് നെയ്യ് ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് ഇതിലേക്ക് ഞാൻ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് ഒരു രണ്ട് മൂന്ന് ചെറിയ കഷ്ണം പട്ട ഒരു മൂന്ന് ഗ്രാമ്പു മൂന്ന് ഏലക്ക ഇത്രയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ രണ്ട് ചെറിയ സവാളയാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞത് അപ്പോൾ സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ സവാള ഒന്ന് ആയി വരുമ്പോൾ അതിലേക്ക് ഒരു അര tablespoon ginger garlic paste ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര tablespoon ginger garlic paste അപ്പോൾ ഞാനിത് ആദ്യമേ ചേർക്കാത്തത് ചിലപ്പോൾ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് സവാള ചേർത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തത് ഇനി ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഞാൻ ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ട് അപ്പോൾ മുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂടുതൽ ചേർക്കാം ഞാനിപ്പോൾ ഒരു പച്ചമുളകേ ചേർക്കുന്നുള്ളൂ അപ്പം അതും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ സവാളയൊക്കെ അത്യാവശ്യം വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മസാല ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അതായത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് അര ടീസ്പൂൺ മുളക് പൊടി ഇത് എരിവുള്ള മുളക് പൊടിയാണ് പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയേ ഉള്ളൂ ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ അതിൻ്റെ റോ സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് തക്കാളിയാണ് ഞാൻ ഒരു തക്കാളി നല്ല പഴുത്ത ഒരു തക്കാളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി തക്കാളിയും അത്യാവശ്യം നന്നായിട്ടൊന്ന് കുക്കാവണം അതുവരെ ഒന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചൊക്കെ കൊടുത്താൽ മതി അപ്പോൾ തക്കാളിയും കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് തൈരാണ് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ തൈര് തൈരും കൂടെ ചേർത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുതിനയിലയും മല്ലിയിലയും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഞാനിപ്പോൾ കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം അതും കൂടെ ചേർത്തിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഞാൻ അരി സോക്ക് ചെയ്തിട്ട് ട്രെയിൻ ചെയ്യാൻ വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അരിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു അരിപ്പയിൽ വെള്ളം തോരാനായിട്ട് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി റൈസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ റൈസ് ചേർക്കുവാണേ റൈസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാനിപ്പോൾ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ കാണിക്കുന്നത് ഒരു ഗ്ലാസ് റൈസിൽ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇനി വെള്ളവും എത്ര വിസിൽ കേൾക്കണം എന്നൊക്കെ നമ്മൾ എടുക്കുന്ന റൈസിനെ ബേസ് ചെയ്തിരിക്കും അപ്പോൾ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് റൈസിന് ചേർക്കുന്ന വെള്ളം ഒന്നര ഗ്ലാസ് വെള്ളമാണ് അതെനിക്ക് കുക്ക് അതായത് റൈസ് നന്നായിട്ട് കുക്കാവും ആ ഒന്നര ഗ്ലാസ്സിൽ അപ്പോൾ നിങ്ങൾ എടുക്കുന്ന റൈസിനെ ബേസ് ചെയ്തിരിക്കും എത്ര വെള്ളം ചേർക്കണം എന്നുള്ളത് ഇതിപ്പോൾ എനിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം കറക്റ്റാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തു ഇനി ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ അടച്ച് വെച്ച് വെയിറ്റിട്ട് വേവിക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇനി ഒരു ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഒരു ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ ചെറിയ തിള വന്നിട്ടുണ്ട് നന്നായിട്ട് തിളയ്ക്കണം ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ആകെ ഒരു ടേബിൾ സ്പൂൺ നെയ്യേ എടുത്തിട്ടുള്ളൂ അപ്പോൾ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇത് മൂടി വെച്ച് വെയിറ്റ് ഇട്ട് രണ്ട് വിസിലാണ് കേട്ടോ എനിക്ക് കറക്റ്റ് കുക്കാവുന്നത് അപ്പോൾ ഞാനൊന്ന് അടച്ച് വെച്ചിട്ട് വെയിറ്റ് ഇട്ട് രണ്ട് വിസിൽ കേൾപ്പിക്കാം അപ്പോൾ കുക്കർ അടച്ചിട്ട് വെയിറ്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് രണ്ട് വിസിൽ അപ്പോൾ നിങ്ങൾ എടുക്കുന്ന റൈസിനെ ബേസ് ചെയ്തിരിക്കും കേട്ടോ അതങ്ങ് എത്ര വിസിലാണെന്നുള്ളത് അപ്പോൾ ഇപ്പോൾ നമ്മളുടെ വിസിൽ വരാറായി ഇപ്പോൾ ഒരു വിസിലായിട്ടുണ്ട് ഇപ്പോൾ രണ്ട് വിസിലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എല്ലാ ഗ്യാസ് എല്ലാം പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഇപ്പോൾ ഫ്ലെയിം സോറി ഗ്യാസ് എല്ലാം പോയിട്ടുണ്ട് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് കുക്കായിട്ടുണ്ട് കറക്റ്റ് ഇതാണ് കേട്ടോ വെള്ളമൊക്കെ ഒരു ഫോക്ക് വെച്ച് നമുക്ക് ഇളക്കി നോക്കാം നന്നായിട്ട് കുക്കായിട്ടുണ്ട് കറക്റ്റാണ് കേട്ടോ അപ്പം നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് ഇനി മാറ്റാം ഇനി കുറച്ച് കാഷ്യൂ നട്ട്സും റൈസിൻസും ഒക്കെ വേണമെങ്കിൽ വറുത്ത് എണ്ണയിൽ വറുത്തിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ വേറൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയൊക്കെ നെയ്യിലൊന്ന് വറുത്തിട്ടിട്ടുണ്ട് കുറച്ചുകൂടെ മല്ലിയില ഒന്ന് ഭംഗിക്ക് വേണ്ടി ഇട്ടിട്ടുണ്ട് അപ്പം എല്ലാവരും റെഡിയാക്കി നോക്കണം വീണ്ടും വേറൊരു റെസിപ്പി ആയിട്ട് കാണാം താങ്ക്